اللهم أنت عضدي وأنت نصيري بك أجول وبك أصول وبك ഉഖാതിലു അള്ളാഹുവെ നീയാണ് എൻ്റെ ശക്തി നീയാണ് എൻ്റെ സഹായി നിന്റെ സഹായം കൊണ്ട് ഞാൻ സഞ്ചരിക്കുന്നു നിന്റെ സഹായം കൊണ്ട് ഞാൻ കീഴ്പ്പെടുത്തുകയും പോരാടുകയും ചെയ്യും